ഹായ് അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വൈഫിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടൗൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട് അപ്പൊ തല്ലു നടത്താൻ പോവുകയാണ് ശരിയാവില്ല ഏട്ടാ ജ്യൂസ് അടിക്കാൻ നിൽക്കേണ്ടി ഒരു ഹായ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വൈഫിക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിട്ട് പണി എന്താണെന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ എത്തും നമ്മുടെ സാധനത്തിൽ ഏയ് ശമ്പൂടൻ ഒന്ന് പക്ഷെ ഒരുത്തനെ തട്ടിയിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ട് ഔൺസ് ദശമൂലം അരിഷ്ടം കഴിക്കുന്നുണ്ട് അപ്പൊ തല്ലു നടത്താൻ പോവുകയാണ് ആരാ കക്ഷി കണക്ക് തീർത്തിട്ട് എന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുറച്ച് ധന്വന്തരി കുഴമ്പെടുത്ത് വെച്ചോ ആടി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് പുരട്ടാനാ പൊങ്ങണില്ല ചേട്ടാ പൊങ്ങണില്ല എന്നുള്ളത് നീ വിളിച്ചു പറയണ്ട എല്ലാവരും കേട്ടാ എന്താ വിചാരിക്കുക സംഭവം മുത്താണ് ഇനി ഇത് കഴിക്കാം ഇതിന് ചലഞ്ചൊന്നുമില്ല ഇതെന്റെ സ്വന്തം ഇഷ്ടപ്പോയത് എന്നാ പൂഞ്ഞിക്കര ആ കൊള്ളാം അല്ലെങ്കിലും ഗുരുഭക്തി നല്ലതാ ഗുരുഭക്തി ഒന്നുമല്ല ഗണപതിക്ക് കൊടുത്തിട്ടുണ്ടല്ലോ തുടങ്ങാൻ തടസ്സങ്ങളില്ലാണ്ട് പോണല്ലോ തടസ്സങ്ങളില്ലാണ്ട് തന്നെ പോണത് രണ്ട് ദിവസമായിട്ട് ലൂസ് മോഷനാ അൻപരുക്ക് അൻപനേനു ആവാ ഷൺമുഖ ആടുപട്ടെ വീടുടയായി വാ വാ വാ സൂക്ഷിച്ച് തൈ ഇരിപ്പുണ്ടല്ലോ തൈയെങ്കിൽ തൈ തൈപ്പൂയ കാവരിയ ഗൂഗിൾ പേ ശരിയാവണില്ല കേട്ടാ ജ്യൂസ് അടിക്കാൻ നിൽക്കേണ്ടി വരുമോ മിക്കവാറും കണ്ടുവരുന്ന തോന്നണേ അപ്പോൾ നമ്മുടെ ഫ്രൂട്ട് ഷോട്ട് ചാലഞ്ച് ഇവിടെ വിജയകരമായി പൂർത്തിയായി ഇനി നമുക്ക് വീട്ടിൽ പോവാം ജയിച്ചേനൊന്നുമില്ലേ കുടിച്ചല്ലേ അയ്യോ ഓടിക്കാറ് പിന്നെ അപ്പൊ ഇനി സന്ദീപും പറക്കും സന്ദീപും പറക്കും വണക്കും കാണാട്ടാ മതി മതി മതി പോവാ പോവാ